ഓട്ടോ ഓട്ടോ ടൗണിൽ പോണം കൈരളി ശ്രീ ആരാ ഒന്ന് വിളിക്കൂ എനിക്ക് അത്യാവശ്യമായിട്ട് പോണായിരുന്നു ഇല്ല എത്ര സമയം എടുക്കും വരാൻ കൈരളി ശ്രീ കൈരളി ശ്രീ കൈരളി ശ്രീ തിയേറ്റർ അതെ കേറ്റു തന്നെ ആ ശരി